ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ hi friends welcome back to Dark Dew Dark ഡ്യൂഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളെന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ഫ്ലിപ്പ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു വന്നാലോ ഹായ് ഫ്രണ്ട്സ് നമ്മളെന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടിൽ ഫ്ലിപ്പ് ആണ് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ ബോട്ടിൽ എന്ത് ചെയ്യണം ഫ്ലിപ്പ് ചെയ്തിട്ട് നേരെ ഇങ്ങനെ ഒരു ഇങ്ങനെ നിർത്തണം അപ്പൊ ഇതിൽ ഞങ്ങൾ ചെയ്യണത് ഞങ്ങൾ ആരാണ് ഫസ്റ്റ് പത്തെണ്ണം ചെയ്തിട്ട് ചെയ്യുക അവരാണ് വിന്നർ അപ്പൊ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം പോലീസ് റെഡി അല്ലേ അപ്പൊ നമ്മുടെ നമ്മൾ ചെയ്യാൻ പോവാണിപ്പോ ready one two three start ഒന്ന് രണ്ട് منى نعلي أوه. أنجي ഏഴ് നാല് എവിടെ എന്റെ കൈ കെട്ടില്ല എന്റെ കൈ കെട്ടി പോയി വീണത് എട്ട് അഞ്ച് ആറ് ഒമ്പത് ഞാൻ ഞാൻ ജയിച്ചു പാവം വേണ്ടി തോറ്റൂലേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന എന്നെ എനേബിൾ ചെയ്യുക ഒരു പുതുത്ത വീഡിയോമായി പിന്നെ കാണാം അതുവരെ ഗുഡ് ബൈ പറഞ്ഞ